തമിഴ്നാട്ടിലെ കുറ്റാലത്താണ് നമ്മളുള്ളത് തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കുറ്റാലം വാട്ടർഫോൾസ് രണ്ട് ടൈപ്പ് വാട്ടർഫോൾസ് ഉണ്ട് ഒന്ന് ഒരു മെയിൻ വാട്ടർഫോൾസും അതുപോലെ ഒരു അഞ്ച് വാട്ടർഫോൾ കൂടുന്ന വേറെ വെള്ളച്ചാട്ടമുണ്ട് നല്ല തിരക്കാണ് ഓണത്തിൻ്റെ സീസണായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് നല്ല തിരക്കാണ് അപ്പോൾ കുറ്റാലത്തിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അങ്ങനെ നമ്മുടെ തെങ്കാശി യാത്രയിലെ മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ തിരികെയാണ് കുറ്റാലം തമിഴ്നാട്ടിലെ സൗത്ത് ഇന്ത്യൻ സ്പാ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ ഈ കുറ്റാലം അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര തിരക്കാണ് നിങ്ങൾക്ക് കാണാം നമ്മൾ കയറി പോകുന്ന വഴിയൊക്കെ ഫുള്ള് തിരക്കാണ് ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ് ഇവിടുത്തെ ഏറ്റവും നല്ല സീസൺ അതായത് ജൂൺ മാസം ജൂലൈ മാസങ്ങളിലൊക്കെ കേരളത്തിലൊക്കെ മഴ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് വെള്ളം വരുന്നൊരു സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു സമയത്ത് കുറ്റാലം കാണാൻ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ കയറി പോകുന്ന വഴിയിൽ വഴി സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് ചെറിയ കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാം നമ്മൾ അടിമാലിയൊക്കെ പോകുന്ന വഴിക്ക് നമ്മൾ വാളറ വെള്ളച്ചാട്ടത്തിലൊക്കെ കാണുന്ന പോലെ ചെറിയ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ നമ്മളെ കുട്ടികളുടെ പല ഐറ്റംസൊക്കെ ഉള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ കേരളത്തിലെ വെച്ച് നമ്മൾ ഇവിടെ സാധനങ്ങൾക്കൊക്കെ വളരെ വില കുറവാണ് ഓണത്തിന് അന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഓണത്തിന് നമ്മുടെ കേരളത്തിൽ പത്ത് ദിവസം അവധി ഉള്ള പോലെ തന്നെ ഒരു ദിവസം തമിഴ്നാട്ടിലും പബ്ലിക് ഹോളിഡേ ആണ് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇത്രയും തിരക്ക് കുറ്റാലത്ത് വരുന്ന ആളുകളെല്ലാം അതിലിറങ്ങി കുളിക്കാണ്ട് ആരും അവിടെ നിന്ന് പോകാറില്ല എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട് കുറ്റാലത്ത് തന്നെയുള്ള സുഹൃത്താണ് ദുരൈ അപ്പോൾ അവനും പറഞ്ഞു എന്തായാലും നമുക്ക് കുളിക്കണം അണ്ണാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും തോർത്തൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ കുറ്റാലത്തേക്ക് പോകുന്നത് എന്തായാലും ഒന്ന് കുറ്റാലത്തെ സൗത്ത് ഇന്ത്യൻ സ്പായിൽ ഒന്ന് കുളിക്കാൻ വേണ്ടിയാണ് ഞങ്ങളും പോകുന്നത് അതുപോലെ തന്നെ ഈ കുറ്റാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിറ്റാർ മണിമത്തൂർ പാഞ്ചിയാർ താമരഭരണി എന്നിങ്ങനെയുള്ള പുഴകൾ ആരംഭിക്കുന്നത് കുറ്റാലം വാട്ടർഫോൾസിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുളിക്കുമ്പോൾ ഇവിടെ എണ്ണയും സോപ്പും ഉപയോഗിക്കാൻ പാടില്ല വളരെ നമ്മുടെ കേരളത്തിൽ നിന്നൊന്നും ഇല്ലാത്തൊരു ഒരു ചെറിയ റെസ്ട്രിക്ഷനാണ് എന്നാൽ അതിനുള്ള കാരണം ഈ വെള്ളം ഒഴുകുന്ന സ്ഥലത്തേക്കുള്ള ആളുകൾ കൂടുതലായിട്ടും കുളിക്കാനും കുടിക്കാനും കൂടി ഉപയോഗിക്കുന്ന ഒരു വെള്ളമാണ് ഇവിടുന്ന് കൂടുതലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് എണ്ണയും സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന അവരിവിടെ തടഞ്ഞിട്ടുണ്ട് നല്ല തിരക്കാണ് നമ്മൾ കുളിക്കാൻ വേണ്ടിയാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാം ആ ഒരു ഫ്രണ്ടിൽ ആളുകൾ നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് ഇവിടെ കുളിക്കുന്നത് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും കുളിക്കാൻ വേണ്ടി രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ പാലരുവിയിലെ പോലെ തന്നെ നാച്ചുറലായിട്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് നമുക്ക് കണ്ടാൽ തന്നെ കുളിക്കാൻ നമുക്ക് തോന്നും പക്ഷെ കുളിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ വലിയൊരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയതെങ്കിലും അത് നടക്കില്ല എന്നുള്ളൊരു വിഷമത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് പിന്നെ ഇവിടെ കുളിക്കാൻ സേഫാണ് നമുക്കിപ്പോൾ താഴത്തേക്ക് വലിയ കയങ്ങളോ അല്ലെങ്കിൽ വലിയ കുഴികളോ ഉള്ള സ്ഥലങ്ങളൊന്നുമില്ല അവിടെ ഒരു കറക്റ്റായിട്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തെ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു ചെറിയൊരു സ്പോട്ട് പോലും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് വാട്ടർഫോൾസുകളുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആനയാടിക്കൂത്ത് അങ്ങനെയുള്ള നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് എങ്കിൽ അവിടെയൊന്നും നമ്മൾ പാസ് വെച്ച് ആളുകളെ കയറ്റുമോ അല്ലെങ്കിൽ അതൊരു മാക്സിമം നമ്മളൊരു എക്കണോമിക്കലായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല അപ്പോൾ അതിനെ വെച്ച് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട് എന്ന് പറയുന്നത് കുറേ കൂടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർ ചെയ്യുന്നുണ്ട് തിരുകുളന്തി ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിളാണ് നമ്മൾ കാണുന്നത് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടാണെങ്കിലും ഒരുപാട് ആളുകൾ വരുന്നതാണ് ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടും ഒരു വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഈ കുറ്റാലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ സെങ്കോട്ടൈ അല്ലെങ്കിൽ പുനലൂരെ കൂടി വരുവാണെങ്കിൽ നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കുറ്റാലം വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ജൂൺ ടു സെപ്റ്റംബർ ആണ് ഏറ്റവും നല്ല സമയം അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേനലാകും തോറും ഈ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇവിടെ കുറവായിരിക്കും ഞങ്ങൾ ഓൾഡ് കുറ്റാലത്തിലേക്ക് യാത്ര ചെയ്യുവാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത് ഈ വഴികളാണ് ഈ വഴികളെന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ് ചില സ്ഥലങ്ങളിൽ മലകൾ മാത്രം തേടി പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള ആകാശങ്ങൾ ചില സ്ഥലങ്ങളിൽ രണ്ട് സൈഡിലും ഫുള്ളായിട്ട് തണൽ മരങ്ങൾ നിൽക്കുന്ന വല്ലാത്തൊരു ഫീല് തരുന്ന യാത്രയാണ് നമുക്ക് ഈ ഒരു തമിഴ്നാട് തെങ്കാശി ഏരിയയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ എന്തായാലും ഞങ്ങൾ കുളിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റെന്നാണ് തോന്നുന്നത് ഇവിടെയും വലിയ രീതിക്കുള്ള ബ്ലോക്കാണ് ആ ഒരു കുറ്റാലത്തേക്ക് ഓൾഡ് കുറ്റാലത്തേക്ക് തോറും വലിയ ബ്ലോക്കുകളാണ് നമ്മൾ കാണുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം പറ്റുവാണെങ്കിൽ ഇവിടെയെങ്കിലും സൗത്ത് ഇന്ത്യൻ സ്പായിലെത്തിയിട്ട് എത്തിയിട്ട് നമുക്ക് കുളിച്ചില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടേക്കാളും കുറച്ചുകൂടെ തിരക്ക് കുറവാണ് അത്രയും ഒരു വലിയ ക്രൗഡഡ് ആയിട്ട് ആളുകളൊന്നുമില്ല അതിനേക്കാളും കുറച്ചും കൂടെ തിരക്ക് കുറവാണ് എങ്കിലും നിങ്ങൾക്ക് കാണാം ഇപ്പം നമുക്ക് ഇതിലേക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല അവിടുത്തെ അത്ര ഒരു ഫോഴ്സ് ഇല്ല ഇതിൻ്റെ ഒരു അഞ്ച് തട്ടായിട്ടാണ് ഈ ഒരു കുറ്റാലത്തിലെ വെള്ളച്ചാട്ടം വരുന്നത് ഇവിടെയും സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും കുളിക്കാൻ വേണ്ടി രണ്ടായിട്ട് സ്ഥലം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുളിക്കുവാണെങ്കിലും ഡ്രസ്സൊക്കെ മാറാം അതുപോലെ തന്നെ ഒരു വലിയ പാറയാണ് ഈ പാറയുടെ ഏറ്റവും വലത് സൈഡിലായിട്ടാണ് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് വെള്ളവും നല്ല ക്ലിയറാണ് പക്ഷെ നമുക്ക് ഇവിടെയും ഇറങ്ങി കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ തിരിക്കുവാണ്